നമസ്കാരം ഞാൻ ദിലീപൻ നാരായണ നമ്പൂതിരി തന്ത്രിയും ജ്യോതിഷ കൺസൾട്ടൻറ്റുമാണ് എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇന്നത്തെ ജനങ്ങളിൽ യുവാക്കളിൽ ഒക്കെയുള്ള അക്രമവാസനകളും ഇതൊക്കെ എന്നെ ഈ ചാനൽ തുടങ്ങുന്നതിലേക്ക് പ്രേരിപ്പിക്കുകയുണ്ടായി കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ആചാരങ്ങൾ എല്ലാം അനാചാരങ്ങളായിട്ട് മാറി നമ്മുടെ പഴമക്കാരും നമ്മുടെ ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ മറ്റ് സമൂഹങ്ങളിലൊക്കെ ആദരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊക്കെ ഒത്തിരി വ്യതിയാനങ്ങൾ വന്നുഭവിച്ചു ആയതുകൊണ്ട് ഇന്നത്തെ ജനങ്ങൾക്ക് വളരെയധികം ദുരിതങ്ങളും ദോഷങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗപീഠകളും വിദ്യാ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് ഈ ആചാര ലോപം തന്നെ ഒരു കാരണമായിട്ട് മാറി ഇപ്പം ഇന്നത്തെ എനിക്ക് പൊതുവായിട്ട് തോന്നുന്ന പല പല കാര്യങ്ങളും ഇന്നത്തെ ജനങ്ങളിൽ ഇന്ന് അനുവർത്തിക്കാതിരിക്കുന്നതും അവർ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്തു കൊണ്ടിരുന്നതുമായ കാര്യങ്ങൾ അതൊന്ന് അതിൻ്റെ ശരിയായ വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇതിൽ എല്ലാ ആൾക്കാരും ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനലിനെ ഒരു വിജയമാക്കുകയും നിങ്ങളുടേതായ സംശയങ്ങൾ അത് പൊതുജീവിതത്തിലേക്ക് അറിയിക്കത്തക്കവണ്ണം നിങ്ങൾ എന്നോട് ചോദിക്കാവുന്നതും അത് അതിനൊരു സാഹചര്യം ഞാൻ ഇതുവഴി ഉണ്ടാക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ ഇതിനുള്ള മറുപടികൾ ഈ ചാനലിൽ കൂടി തന്നെ എൻ്റെ സമയ സാഹചര്യങ്ങളും അനുസരിച്ചിട്ട് പബ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് നിരന്തരമായ അപ്ഡേഷൻ കൊണ്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമ്മുടെ ഈ ചാനലിൽ കൂടി സ്ഥിരമായി ഇത്തരം വീഡിയോകളും നിങ്ങളുടെ സംശയങ്ങൾ ദുരീകരണത്തിനുള്ള സാഹചര്യങ്ങളുമായിട്ട് നമുക്കിതിനെ വളർത്തിയെടുത്ത് യൂട്യൂബിലെ തന്നെ വളരെയധികം ആൾക്കാരാൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു ചാനലായിട്ട് നമുക്ക് മാറണം അതിനുവേണ്ടി എല്ലാ മനുഷ്യരെയും എല്ലാ ജനങ്ങളെയും എല്ലാ ഭക്തരെയും ഈ ചാനലിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം